hi everyone welcome to plan toons ഇത് ഞങ്ങളുടെ കിച്ചൺ ഗാർഡനിങ്ങിൻ്റെ പുതിയ അതിഥികളാണ് ഇതല്ലാതെ വെണ്ടയ്ക്കയും പയറൊക്കെ ഉണ്ടായിരുന്നു ഫിലോപ്പിയയുടെ സിലോപ്പിയയുടെ കുഞ്ഞുങ്ങളിട്ടേക്കുന്ന ടാങ്കാണ് അതിപ്പോൾ ഒരു അറുപത് ദിവസത്തെ വളർച്ച അതിന് എത്തിയിട്ടുണ്ട് ഫിംഗർ ലിങ്സ് ആയിട്ട് വല്ലാർപാടത്തെ M P E e D A എന്നാണ് ഞാനിത് മേടിച്ചത് ഇതിന് തീറ്റയായിട്ട് ഇലകളൊക്കെ കഴിച്ചോളും അതല്ലാതെ ഗ്രോവൽ ഫുഡ്സും കൊറിയൻ ഷോപ്പിൽ മേടിക്കുന്ന ഫിഷ് ഫീഡ്സും ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ഗിഫ്റ്റ് ബ്രീഡാണ് വല്ലാർപാട് നിന്ന് അവർ നമുക്ക് തരാം ഗിഫ്റ്റ് ബ്രീഡിൻ്റെ പ്രത്യേകത അത് കുറച്ചുകൂടി റെസിസ്റ്റൻ്റ് ആയിരിക്കും രോഗപ്രതിരോധ ശേഷിയും അതല്ലാതെ വളർച്ചയും നല്ലപോലെ ഉണ്ടാവും thanks for watching and have a great day